പക്ഷെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം യൂസ് ചെയ്യാം ഇത്ര ചെക്ക് ചെയ്യാൻ വന്നവര് എന്തോ റോഡൊക്കെ താഴേക്ക് ഇറക്കി അത് ഫുള്ള് ചെക്ക് ചെയ്തു അതുപോലെ തന്നെ മരമാണെങ്കിലും ഇടയ്ക്ക് നിങ്ങൾക്ക് ഡ്രിൽ ചെയ്ത് നോക്കി ഹൈ ഫ്രണ്ട്സ് ഞാൻ Deepu Panappan welcome to my channel ഞാനിപ്പോൾ തൃശ്ശൂരിൽ തൃപ്രയാറാണ് നിൽക്കുന്നത് അനിയൻ്റെ വീടാണ് അപ്പോൾ അവർ ഇവിടെ വീടും സ്ഥലവും കൂടെ വാങ്ങിച്ചതിന് ശേഷം അവരുടേതായ രീതിയിൽ റിനോവേഷൻ നടത്തിയ ഒരു വീടാണ് ഈ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ കാണാം കാരണം ഒത്തിരി പേര് നമ്മളുടെ വീട് കണ്ടപ്പോഴത്തേക്കും റിനോവേഷൻ്റെ കാര്യങ്ങളും ഒക്കെ ചോദിച്ചിരുന്നു അപ്പോൾ അതിന് പറ്റിയൊരു വീട് ഞാൻ അന്വേഷിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ അനിയൻ്റെ അല്ലെങ്കിൽ അനിയത്തിൻ്റെ വീട് ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങൾ ഇന്നറിയാം നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങൾ അറിയാം ഓക്കെ അപ്പോൾ ഇത് നെയ്തൽ വിജുവിടെയും അച്ഛൻ്റെയും മോളുടെ പേരാണ് കേട്ടോ അപ്പോൾ അവളുടെ പേരാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് അകത്തോട്ട് കയറാം അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഇവിടെ ക്ലാഡിങ് ടൈലാണ് ഒട്ടിച്ചിരിക്കുന്നത് അപ്പോൾ അതൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ തോന്നുന്നുണ്ട് അപ്പോൾ നമുക്ക് അകത്തോട്ട് കയറാം അപ്പോൾ കഥക് രണ്ട് പാളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഒന്ന് ചെറുതും ഒന്ന് വലുതുമായിട്ടാണ് അതുപോലെ തന്നെ നല്ല ലോങ് ഉള്ള രണ്ട് പാളിയായതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് വശത്തേക്കും തുറക്കാവുന്ന രീതിയിലാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ബെല്ലടിച്ചിട്ടുണ്ട് തുറക്കട്ടെ അപ്പോൾ എല്ലാരും എല്ലാരും ഒരുങ്ങി നല്ല ആയിട്ട് നിൽക്കുക നമുക്കപ്പൊ ഇവരുടെ വിശേഷങ്ങൾ അറിയാം അല്ലേ ഇത് വിജയൻ അച്ഛൻ വിജോയുടെ അച്ഛനാണ് ഇതാണ് അനിയത്തി കേട്ടോ അതാദ്യം <laughs> പറയട്ടെ വിജോയ് സിംഗപ്പൂരിലാണ് പിന്നെ ഇത് അമ്മ ഇത് തനിമോള് അപ്പം ഇവരുടെ ഫാമിലി ഇതാണ് അപ്പോൾ നമുക്ക് വീടിന്റെ വിശേഷങ്ങളൊക്കെ അറിയാം എങ്ങനെയുണ്ട് പുതിയ വീട്ടിലെ താമസമൊക്കെ സന്തോഷമാണല്ലേ എങ്ങനെയുണ്ട് തനുമോളെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പുതിയ വീട്ടില് ആണപ്പാ അച്ഛാ എങ്ങനെയുണ്ട് പുതിയ വീട്ടില് ഉഷാർ ഉഷാറായിട്ട് പോകുന്നല്ലേ അപ്പൊ ഇത് അച്ചു അച്ചു എന്ന് പറയുന്നത് വൈഫിന്റെ അനിയത്തിയാണ് അപ്പോൾ നമ്മൾ അച്ചുവിൻ്റെ യോഗ ക്ലാസ്സിന്റെ കാര്യം പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അച്ചുവാണ് യോഗ ക്ലാസ് എടുക്കുന്നത് അച്ചുവിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണം കേട്ടോ എങ്ങനെയുണ്ട് ക്ലാസ്സൊക്കെ റെഡി ആയതുകൊണ്ട് പിന്നെ എന്നോട് എത്ര ദിവസമായി അറിയോ ക്ലാസ് റീസ്റ്റാർട്ട് ചെയ്യുന്നു വർക്ക് വർക്കൊക്കെ നടന്നുകൊണ്ട് ഞാൻ നിർത്തി ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ റീസ്റ്റാർട്ട് നവംബറിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിക്കുന്നു എല്ലാരും വിളിക്കുന്നുണ്ട് ആണോ സ്റ്റാർട്ട് ചെയ്ത് അനൗൺസ്മെന്റ് ആണോ തീർച്ചയായിട്ടും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്പർ നമ്പർ നമ്പർ നമ്പർ കൊടുക്കുക അപ്പോൾ ഇപ്പോൾ തന്നെ ഞാൻ നമ്പർ താല്പര്യമുള്ളവർ അച്ചുമായിട്ട് കോൺടാക്ട് ചെയ്യുക നമുക്ക് യോഗ കാറ്റിൻ്റെ ഇത് ഹെൽത്തി ആയിട്ട് ഈ സമയത്ത് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു <laughs> കാര്യമാണ് ഹെൽത്ത് അപ്പോൾ അച്ചു എങ്ങനെയുണ്ട് വീട്ടിലെ താമസവും വളരെ ഭയങ്കര സന്തോഷത്തിലാണ് ഞങ്ങൾ എല്ലാവരും എല്ലാവരും ഇപ്പൊ അച്ഛന്റെ അമ്മയുടെയും മോളുടെ ഒക്കെ സന്തോഷം കാണുമ്പോൾ നമുക്കറിയാം അവരെല്ലാരും ഹാപ്പിയാണ് അതെ അതെ വിജയേട്ടനില്ല എന്നുള്ളൊരു കുറവ് മാത്രമേ ഇവിടെ ഇപ്പൊ ഉള്ളൂ വിജയ് ശരിക്കും വിജയെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ വിജയ് ആയിരുന്നു ഇവിടെ വേണ്ടിയിരുന്നത് അതെ അതെ ഇവിടെ എല്ലാത്തിനും നിക്കേണ്ട ആളായിരുന്നു പക്ഷെ വരാൻ പറ്റിയില്ല അച്ചു അപ്പൊ ആദ്യമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത് നമ്മൾ സാധാരണ ഒരു സ്ഥലം വാങ്ങിച്ച് വീട് വെക്കാനാണല്ലോ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നത് പക്ഷെ ഇവിടെ ഒരു വീട് ഉണ്ടായിരുന്നു നിങ്ങൾ പിന്നെ അതിൽ ഉൾക്കൊള്ളാതെ റിനോവേഷൻ നടത്തണമെന്ന് എന്തായാലും തോന്നാൻ കാര്യം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ആദ്യം താമസിച്ചിരുന്നത് ഇവിടെ അടുത്ത് തന്നെയാണ് ഒരു കിലോമീറ്റർ മാറിയാലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത് അപ്പം ഹൈവേക്ക് തൊട്ടടുത്തായിട്ടുള്ള ഒരു പ്ലോട്ടാണത് പക്ഷേ സ്ഥലം കുറവാണ് ഒരു നാല് വർഷം ഞങ്ങൾ ഇങ്ങനെ സ്ഥലം നോക്കി നടന്നു ശരിക്കും അപ്പോൾ അങ്ങനെ പിന്നീട് എന്തെടുത്തു വീടും കൂടെ ഉള്ളത് നോക്കി തുടങ്ങിച്ച് വീട് എടുക്കാൻ വേണ്ടിയിട്ടല്ല ഡിമോളിഷ് ചെയ്തിട്ട് നമുക്ക് എടുക്കാന്ന് പറഞ്ഞിട്ട് അവസാനം അങ്ങനെ നോക്കി അപ്പോഴാണ് ഈ പ്ലോട്ട് വന്നത് വന്നപ്പോൾ പ്ലോട്ട് കണ്ടപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായി പക്ഷെ അപ്പം ഇതിൽ ഒരു വലിയ സ്ട്രക്ചർ നിൽപ്പുണ്ട് മൂവായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള ഒരു വീടുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല സ്പേസും ഉണ്ട് നല്ല ഒത്തിരി സ്ഥലവും ഉണ്ട് നല്ലൊരു വീടും ഉണ്ടായിരുന്നു അപ്പം അത് ആദ്യം വന്ന് കണ്ട സ്ഥലമൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അപ്പം ഈ വീട്ടിൽ തന്നെ താമസിക്കാന്ന് പറയുമ്പോഴത്തേക്ക് അതിനോട് താല്പര്യമില്ല കാരണം നമുക്ക് വീട് വെക്കാൻ ഒരു എമൗണ്ട് നമ്മൾ കരുതിയിട്ടുണ്ട് ഒരു നല്ല വീട് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു വീട് എല്ലാ ഇഷ്ടത്തിന് എല്ലാ ഫെസിലിറ്റിയോടും കൂടി വേണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ എഞ്ചിനീയറെ കാണുന്നത് അഭിരാമാണ് ഞങ്ങളുടെ എഞ്ചിനീയർ ആലപ്പുഴയാണ് ഉള്ളത് അബി അങ്ങനെ ഞങ്ങളുടെ അടുത്ത് വന്ന് വീട് കണ്ടു വീട് കണ്ടപ്പോൾ അഭി ആദ്യം പറഞ്ഞത് സ്ട്രക്ചർ നല്ല സ്ട്രക്ചറാണെന്ന് നിങ്ങൾ പൊളിക്കാനാണോ ഉദ്ദേശിച്ചത് പൊളിക്കാൻ തന്നെ എന്ന് കാരണം അതിലിട്ട് പണിതിട്ട് ഒരു വീട് നമുക്കൊരു തൃപ്തി ഉണ്ടായിരുന്നില്ല അപ്പൊ അഭി വന്ന് കണ്ടിട്ട് നോക്കിയിട്ട് പറഞ്ഞു അടിത്തറയൊക്കെ ഒരുപാട് സ്ട്രോങ് ആണ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഇത്ര വലിയ എത്ര വർഷം പഴക്കം ഈ വീട് ട്വൽവ് ഇയേഴ്സ് പഴക്കം പന്ത്രണ്ട് വർഷം പഴക്കമുള്ളതായിരുന്നെങ്കിലും നല്ല ഞാൻ വന്ന് കണ്ടതാണ് മാർബിളും മൊസൈക്കും ഒക്കെ ഇട്ട് മൊസൈക്കല്ല മാർബിൾ ആയിരുന്നു ഫുൾ മാർബിൾ ആയിട്ടുള്ള ഗ്രാനൈറ്റും നല്ല വലിയൊരു വീടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഫോട്ടോ ഇടാം പിന്നെ വേറൊരു കാര്യം ഈ പറഞ്ഞ പോലെ ഒരു പന്ത്രണ്ട് വർഷം പഴക്കം ഫീൽ ചെയ്യുന്നു എന്നുള്ളതായിരുന്നു ഇന്റീരിയർ ഇല്ല നമ്മളും ഒരു വീട് കുറെ നാളായിട്ട് സ്വപ്നം കാണുന്നതുകൊണ്ട് തന്നെ പല ഭാഗത്ത് പല സംഭവങ്ങളൊക്കെ വീട്ടിൽ വേണമെന്ന് ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പം അവൻ വന്ന് നോക്കി അഭി വന്ന് നോക്കിയപ്പോൾ എല്ലാ സ്ട്രക്ചറുകളൊക്കെ നല്ല ബലമുണ്ട് അപ്പം അവനത് കണ്ടു പോയിട്ട് പറഞ്ഞു ഞാനൊരു ഡിസൈൻ തരാം നിങ്ങൾക്ക് ഈ വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈൻ അത് നിങ്ങൾക്ക് കണ്ടിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാം റിനോവേഷൻ അതായത് അപ്പം ഞങ്ങൾ പറഞ്ഞു ഈ രൂപം പാടില്ല വീടിന് ഫസ്റ്റ് ഞങ്ങൾ പറഞ്ഞതാണ് എക്സ്റ്റീരിയർ മാറ്റണം ആ വീടിന്റെ ഉള്ളിൽ നമ്മൾ കുറെ ചെയ്തത് കൊണ്ട് കാര്യമില്ല ഞങ്ങൾക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ കാണുമ്പോഴേ ആ രൂപമാറ്റം ഉണ്ടാവണം അപ്പോൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിന്റെ റൂഫ് നമുക്ക് തട്ടണം അപ്പോൾ അത് നമുക്ക് ഓരോന്നും ആ സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് പറയാം അപ്പൊ നമുക്ക് ഓരോന്നും നമുക്കൊന്ന് നോക്കി വന്നാലോ അപ്പൊ ഈ ലിവിങ് എങ്ങനെ നിങ്ങളുടെ ഐഡിയ നിങ്ങളുടെ ഐഡിയ ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന ലിവിങ് ആണ് ഇവിടെ ഒരു ഫോർമലും ഫാമിലി ലിവിങ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ രൂപത്തിലല്ല ഒരു സാധാരണ പണ്ടത്തെ വീടിന്റെ പോലെ ഇവിടെ ഭിത്തി മൊത്തം കെട്ടി തിരിച്ച് ഒരു ആർച്ചൊക്കെ വെച്ചിട്ട് ആ ഒരു മോഡലായിരുന്നു അത് മിഡിലായിരുന്നു ഈ ഭാഗത്തായിട്ടായിരുന്നു അപ്പം അത് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു ഇവിടുന്ന് ഡയറക്റ്റ് പൂജാ റൂമിലേക്ക് ഒരു വ്യൂ കിട്ടുന്ന പോലെ ആക്കി അത് പിന്നെ ഈ താഴെ ഇങ്ങോട്ടൊരു താഴ്ചയൊക്കെ ഉണ്ടല്ലോ താഴ്ച ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ എഞ്ചിനീയറുടെ ഐഡിയ ആണ് ഇങ്ങനെ ഒരു എല്ലാവരെ പൊക്കവും താഴ്ച ഭയങ്കര ഇഷ്ടമാണ് എന്തിനും പറയും ഒന്ന് താത്തി എടുക്കാമെന്ന് ഞങ്ങൾ മാക്സിമം പല താഴ്ചകളും ഇവിടെ നികത്തി നേരെയാക്കിയിട്ടുണ്ട് കാരണം അച്ഛനും അമ്മ സമയം എല്ലാവർക്കും പെട്ടെന്ന് ആരെങ്കിലും വീഴാനുള്ള സാധ്യത ഉണ്ട് പക്ഷെ ഇവിടെ ഇത് ഭയങ്കര നല്ലൊരു ഭംഗിയാണ് ആ തീർച്ചയായിട്ടും പിന്നെ ഇവിടെ കളർ ചേഞ്ച് ഉണ്ടല്ലോ ഇവിടെ ഡാർക്ക് ലൈറ്റ് കളർ ചേഞ്ച് ഉള്ളത് കൊണ്ട് ഇവിടെ അത് ഒരു പ്രശ്നവുമില്ല വളരെ ഭംഗിയായിട്ട് പോയി ഇതിൽ എടുത്തു പറയേണ്ട കാര്യം ഞങ്ങൾ ഇതിന്റെ വർക്കിംഗ് ഇതിന്റെ കൺസ്ട്രക്ഷന്റെ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പം ഇതെല്ലാം ചൂസ് ചെയ്തതും ഞങ്ങളുടെ എഞ്ചിനീയർ തന്നെയാണ് <laughs> അപ്പോൾ അതിലൊരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം ഇതൊക്കെ ചൂസ് ചെയ്ത് ഫോട്ടോ അയച്ചു തരുമ്പോൾ പറയും ചേച്ചി ചേട്ടാ ഇതല്ല കേട്ടോ കളറ് ഈ ഫോട്ടോയിൽ കാണുന്നതല്ല എന്നിട്ട് അത് വെയിലത്ത് കൊണ്ടുവന്ന് വെച്ച് തണുത്ത് വെച്ചൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾക്ക് ഒരു ഐഡിയ തന്നിരുന്നത് പക്ഷെ ഞങ്ങൾ തന്നെ എല്ലാം സെലക്ട് ചെയ്തതെങ്കിലും ഒരുപാട് അബിയുടെ പ്രയത്നം ഇതിനകത്തുണ്ട് ഡിസൈൻ മുഴുവൻ അബിയാണ് പിന്നെ നമ്മൾ അതിൽ സജഷൻസ് പറഞ്ഞു അപ്പൊ ഈ വുഡ് പാനല് ഒരു ഒരു പ്രത്യേക ഭംഗിയായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ സാധാരണ കാണാത്തതുമാണ് എങ്കിൽ അത് നല്ല ഭംഗിയായിട്ടുണ്ട് ഇത് ഇത് ആരുടെ ഐഡിയ ആയിരുന്നു ഇതും അബിയുടെ ഐഡിയ തന്നെയാണ് അത് ഞങ്ങൾ തുടക്കത്തിലേ പറഞ്ഞിരുന്നു ഒരു ഹൈലൈറ്റ് വേണമെന്ന് പറഞ്ഞിരുന്നായിരുന്നു ഒരു സ്റ്റൈലിഷ് ആയിരിക്കണം പ്ലസ് ഒരു ഹൈലൈറ്റ് വേണം ചില ഭാഗങ്ങളിൽ നിന്ന് അപ്പൊ ആദ്യമേ അബി സജസ്റ്റ് ചെയ്തത് വുഡ് പാനലാണ് അതിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഒരു റിച്ച് ലുക്ക് തോന്നും നല്ലൊരു ഹൈലൈറ്റ് ആയിരിക്കും പിന്നെ പൊതുവേ കാണാത്തത് കൊണ്ട് തന്നെ ഒരു അട്രാക്ഷൻ ഉണ്ട് അതിന് പിന്നെ അതുപോലെ തന്നെ മുകളിൽ ഫോൾ സീലിംഗ് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല ഇവിടുത്തെ ജനല് കട്ടള ഇതൊക്കെ നമ്മൾ മാറ്റി ഇവിടെ ജനലൊന്നും ഇല്ലായിരുന്നു അല്ലേ ജനൽ ഉണ്ടായിരുന്നു സാധാരണ നാല് പാളിയുടെ ഒരു ജനൽ ഉണ്ടായിരുന്നു അത് മാറ്റിയിട്ട് സ്റ്റൈലിഷ് ആക്കി ഇങ്ങനെ കൊടുത്തു കഥക് ഇവിടെ ഈ ഭാഗത്ത് ആയിരുന്നു കഥക് ആ ഭാഗത്ത് തന്നെയായിരുന്നു അത് അപ്പൊ നേരെ ആക്കാൻ വേണ്ടിയിട്ടാണ് ആ ഭാഗം ഡോറ് അങ്ങനെ കൊടുത്തത് അവിടെ വ്യൂ ഫുള്ള് കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ നന്നായിട്ട് കാറ്റ് കയറി ഇറങ്ങാൻ വെട്ട അതുപോലെ തന്നെ ഇവിടെ ഇത്രയും വലിയ ജനൽ കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല വെട്ടമാണ് ഇവിടെ നമ്മൾ ലൈറ്റ് ഇട്ടില്ലെങ്കിൽ കൊള്ളാം അതുപോലെ തന്നെ ഈ ഒരു ഏരിയയും നമ്മൾ ലിവിങ്ങിലേക്ക് വരുമ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നുന്നുണ്ട് ഇത് ആരുടെ ഐഡിയ ആയിരുന്നു ഇത് യോഗ റിലേറ്റഡ് ആയതുകൊണ്ട് ബുദ്ധൻ എനിക്ക് ഭയങ്കര ഇഷ്ടം പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ വീട് വെക്കുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിരുന്നു ബുദ്ധനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ഏരിയ നമുക്ക് വേണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അത് പറഞ്ഞു അതിനെ ഹൈലൈറ്റ് ചെയ്യാനൊന്നും ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഈ ഭാഗത്ത് അബിയുടെ സജഷൻ ആയിരുന്നു ഇവിടെ വെക്കാൻ കാരണം ഒരു ഫോമൽ കയറി വരുമ്പോൾ തന്നെ പ്ലസൻറ്റ് ഫീലിംഗ് ആ ഒരു വാട്ടർഫോളോ ഒക്കെ കൂടെ കൊടുക്കും പിന്നെ ആ സൗണ്ട് നമുക്ക് ഇവിടെ നിന്ന് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് ശരിയാണ് കേട്ടോ ഈ ഒരു വാട്ടർഫോളോ അതുപോലെ തന്നെ നമ്മുടെ ബാമ്പു ഇവിടെ കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ പെബിൾസും പിന്നെ ആ ഒരു ഗ്രീൻ ഗ്രാസിന്റെ ഡിസൈനും എല്ലാം കൂടെ വരുമ്പോൾ ഒരു നല്ല ഭംഗിയുണ്ട് എല്ലാവരും വന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമായ ഒരു ഏരിയ ആണ് അതെ അതെ അതെ പിന്നെ വേറൊരു കാര്യം ഭിത്തിക്കൊക്കെ ആണെങ്കിലും കളർ വെറുതെ കൊടുത്ത് ഒരു ഇതാക്കിയില്ല നല്ല വെള്ള തന്നെ കൊടുത്തപ്പോൾ നല്ല ഭംഗിയായി എനിക്ക് തോന്നുന്നു നമ്മൾ വൈറ്റ് കൊടുക്കുകയാണെങ്കിലും നമ്മൾ മറ്റ് ഇന്റീരിയർ വർക്കുകളെ കുറച്ചുകൂടെ അത് പ്രൊജക്ട് ചെയ്ത് കാണിക്കും കുറച്ചുകൂടെ അട്രാക്ഷൻ വൈറ്റ് കൊടുത്താൽ വൈറ്റ് കൊടുത്താൽ കളർ വരുമ്പോൾ അതൊന്ന് ഡിമ്മായി പോകും അതാണ് അതാവാ മെയിൻ ആയിട്ടാണ് കൊടുത്തത് അപ്പം കളർ സജഷൻ ഒക്കെ ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു താല്പര്യമില്ല കളറ് ആ ഒരു ടോണും പോയിക്കോട്ടെ ത്രൂ ഔട്ട് ഹൗസ് തന്നെ മതി എന്ന് പറഞ്ഞു പിന്നെ ഇതിനകത്ത് ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സെറ്റിയാണ് കേട്ടോ അത് പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ് സെറ്റ് കാരണമുണ്ട് സെറ്റ് സെറ്റ് വാങ്ങി തന്ന ആള് തന്നെയാണ് അത് പറയുന്നത് കൊണ്ട് അതിനോട് ഒരു അട്രാക്ഷൻ ഉണ്ട് അല്ല ഇത് എന്താന്നോ നമ്മള് എന്റെ നമ്മുടെ വീടിന്റെ റിവ്യൂ കാണിച്ചപ്പം അപ്പോൾ അച്ചു തന്ന സെറ്റി വൈഫിന്റെ അനിയത്ത് തന്ന സെറ്റി ചേച്ചി തന്ന ഡൈനിങ് ടേബിൾ എന്നൊക്കെ പറഞ്ഞപ്പോൾ മുഴുവൻ ഇത് ഗിഫ്റ്റ് ആണല്ലോ എന്ന് പറഞ്ഞു പക്ഷെ ഇതൊക്കെ ഇതൊക്കെ തിരിച്ചു കൊടുക്കണമല്ലോ അപ്പൊ നമ്മുടെ സെറ്റ് ആണ് നമ്മൾ പ്രസന്റ് കൊടുത്താണ് അപ്പൊ സംഗതി ഇതും കൂടെ വന്നപ്പം അച്ചുവാണ് കേട്ടോ സെറ്റ് ടീം എല്ലാം സെലക്ട് ചെയ്തത് അച്ചുവിൻ്റെ സെലക്ഷനൊക്കെ തന്നെ ആയിരുന്നു അപ്പോൾ വീടുമായിട്ട് ചേരുന്ന രീതിയിൽ തന്നെയാണ് അതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കയറാം ഓക്കെ അപ്പോൾ നമ്മൾ ലിവിങ്ങിൽ നിന്ന് വന്നു കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ ഏരിയ നമ്മുടെ പിന്നെ ഫാമിലി ലിവിംഗ് എന്ന് വേണേ പറയാം ഫാമിലി ലിവിംഗ് ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ നമ്മൾ ടി വി ഇവിടെ തന്നെ സെറ്റ് ചെയ്തു അതുപോലെ ഡൈനിങ് ടേബിൾ നമ്മൾ ഫാമിലിയിലേക്ക് ശരിക്കും ഈ ഒരു ഏരിയ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കാരണം അവിടെ ഗസ്റ്റ് വന്നിരുന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി വി കണ്ടു കഴിഞ്ഞാൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ ടി വി ഓഫ് ചെയ്യേണ്ടി വരും അപ്പോൾ ഈ ഫാമിലി ലിവിങ് എന്തുകൊണ്ടും നല്ലതാണ് ഇത് അതുപോലെ തന്നെ മുകളിലൊക്കെ ആണെങ്കിലും ഫോൾ സെല്ലിങ് അത് നല്ല സ്റ്റൈലായിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതിനാ ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ സ്റ്റൈലിഷ് ലുക്കാണ് നല്ല സ്റ്റൈലായിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഫോൾ സെല്ലിങ് കൊടുത്തു അതിനനുസരിച്ച് തന്നെ ഒരു ഫാനും കൊടുത്തു പിന്നെ ഈ ലൈറ്റും കൂടെ വന്നപ്പോഴത്തേക്കും അച്ചു ഇതൊക്കെ ആരുടെ സെലക്ഷൻ ആയിരുന്നു ഒക്കെ ഞങ്ങൾ പോയി സെലക്ട് ചെയ്താണ് എറണാകുളത്ത് നിന്നാണ് എടുത്തത് എല്ലാം അവസാന ഘട്ട സെലക്ഷന് വേണ്ടി കുറെ കാര്യങ്ങൾ മാറ്റി വെച്ചിരുന്നു ഞാൻ വരാൻ വേണ്ടിയിട്ട് അപ്പം അതെല്ലാം ഓടി നടന്ന് സെലക്ട് ചെയ്തു അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇത് ഫുൾ കോൺട്രാക്ട് കൊടുത്തിരിക്കുകയായിരുന്നു അതോ നമ്മളാണോ എങ്ങനെയാണ് ഫുൾ കോൺട്രാക്ട് കൊടുത്തിരിക്കുകയായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഞങ്ങള് രണ്ടു ഇവിടെ ഉണ്ടായിരുന്നില്ല അച്ഛനും അമ്മയും മാത്രം ഉണ്ടായിരുന്നത് പിന്നെ കൊറോണയുടെ സമയം നമുക്ക് വന്ന് നോക്കാനുള്ള ഒരുപാട് പരിമിതികളുണ്ട് അച്ഛനും അമ്മയും അവർക്ക് പുറത്തോട്ട് ഇറങ്ങാനുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ ഫുൾ കോൺട്രാക്ട് ആണ് കാരണം മറ്റേത് പകുതിയായിട്ട് നമുക്ക് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ് ഇത് നമ്മളൊന്നും അതെ ഞാനും അങ്ങനെ പക്ഷെ എല്ലാവർക്കും ഉള്ള ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഒത്തിരി പൈസ അവർക്ക് പോകും എന്നൊരു അങ്ങനെ തോന്നൽ അച്ഛനുണ്ടാക്കിയോ ഇല്ല നമ്മളുടെ കഷ്ടപ്പാടിന് ഒരിക്കലും നമ്മൾ പൈസ ഇടാത്തോണ്ടാണ് അങ്ങനെ തോന്നുന്നത് നമ്മളുടെ ഒരു ലേബർ ഉണ്ട് അതില് അതിന് ഡെയിലി ഒരു വർക്ക് എടുത്ത് ഒരു എമൗണ്ട് എഴുതി വെച്ച് കഴിഞ്ഞാല് പിന്നെ ടെൻഷൻ ടെൻഷൻ നമ്മുടെ ടെൻഷൻ ഇപ്പൊ ഇത് സെലക്ട് ചെയ്യാൻ പോയ ടെൻഷനും ഇതിന്റെ കൂടെ ഓടിയ ടെൻഷൻ എനിക്കറിയാം അപ്പൊ ഞാൻ ഡെയിലി പറഞ്ഞിരുന്നു ദൈവമേ ഇത് മുഴുവൻ നമ്മളുടെ കൺട്രോളിൽ പോവുകയാണെങ്കിൽ ഭയങ്കര ഭയങ്കര ഒരു ഇത് കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അസുഖം വരും ഇപ്പം നമ്മള് ഞാൻ വീട് വെച്ചപ്പോഴാണെങ്കിലും നമ്മൾ അറിഞ്ഞിട്ടേ ഇല്ല ഞാനും കൂടെ കുറച്ച് സാധനങ്ങൾ പോയി സെലക്ട് ചെയ്യുന്നതല്ലാതെ വേറൊന്നും നമ്മൾ അറിയുന്നതേ ഇല്ലായിരുന്നു അതെ അതെ അതെ അപ്പൊ ഇങ്ങോട്ട് വരുമ്പോ അപ്പൊ വേറെ കാര്യം ചേട്ടാ ഇതെല്ലാം നിങ്ങൾ ലേഡീസിന്റെ സെക്ഷനല്ലേ അപ്പൊ ഞാൻ കിച്ചു വരട്ടെ ഇതാണ് ഇവരുടെ പൂജാറു എങ്ങനെയുണ്ട് ഗംഗാമ്മേ പൂജാറു വീടിന്റെ ഏറ്റവും വലിയ ഐശ്വര്യമാണ് പൂജാറും പൂജാറും ഇവിടെ നേരത്തെ ഇങ്ങനെ തന്നെ ഉണ്ടായിരുന്നതല്ലേ ഇങ്ങനല്ല അത് സാധാരണ ഒരു പൂജാ റൂമായിരുന്നു സാധാരണ എല്ലാ വീട്ടിലൊക്കെ പഴയ കാലത്തൊക്കെ ഉണ്ടാവുമല്ലോ അതേപോലത്തതായിരുന്നു അത് പൊളിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയത് അപ്പോൾ പൂജാ റൂം ഇത്ര വലിയ ഏരിയ ആയിട്ട് തന്നെയാണോ പ്രതീക്ഷിച്ചിരുന്നത് അല്ലല്ല ഒരു ചെറിയ ഏരിയ വിളക്ക് വെക്കാനായിട്ടും നമുക്ക് വിളക്കിനോട് ബന്ധപ്പെട്ട എല്ലാ നമ്മുടെ ഇതുപോലത്തെ കൃഷ്ണൻ്റെ വിഗ്രഹങ്ങളും എല്ലാം വെക്കാനുള്ള ചെറിയ സ്പേസ് ആണ് ഉദ്ദേശിച്ചിരുന്നത് വാസ്തു വന്ന് നോക്കിയപ്പോൾ പറഞ്ഞു ഇവിടെ പൂജാ റൂം ഉണ്ടായിരുന്നതാണ് അപ്പോൾ അത് ആ വലിപ്പത്തിൽ തന്നെ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അതിനെ ഏറ്റവും മനോഹരമായിട്ട് ഏറ്റവും അട്രാക്റ്റീവായിട്ട് എന്നാൽ ഒട്ടും ഐശ്വര്യം പോകാത്ത രീതിയിൽ നമ്മളത് സെറ്റ് ചെയ്തു അപ്പോൾ ലിവിങ്ങിലും പൂജാമുറിയുടെയും കൂടെ തന്നെയാണ് ഡൈനിങ്ങും വരുന്നത് പിന്നെ എനിക്കുള്ളൊരു സന്തോഷം ടീ ഭക്ഷണം കഴിച്ചുകൊണ്ട് ടി വി കാണാൻ പറ്റത്തില്ല ഞങ്ങൾക്കും കാണാൻ പറ്റത്തില്ല ചെയ്യാനേ പാടില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് മുമ്പ് ടി വി കാണാതെ ഭക്ഷണം ഇറങ്ങത്തേ ഇല്ല ഞങ്ങൾക്ക് ഒരു വീട്ടിൽ നടക്കുന്നില്ല ഇപ്പൊ നമ്മൾ നമ്മള് നമ്മൾ പറയും കാണാൻ പറ്റത്തില്ല സമ്മതിക്കത്തില്ല മുമ്പ് അമ്മയായിട്ട് എന്ന് വിടിയായിരുന്നു ടി വി ഓൺ ചെയ്യാതെ ഫുഡ് കഴിക്കത്തില്ലെന്ന് പറഞ്ഞു കാണാൻ പറ്റാത്തതുകൊണ്ട് ഒരു അല്ലെങ്കിൽ പ്രശ്നമായിരുന്നു <laughs> കൊള്ളാം ഈ അപ്പൊ ഒരു വോൾ ഫാൻ കൊടുത്തിട്ട് ഇവിടെ നിങ്ങൾ ഹാങ്ങിങ് കൊടുത്തല്ലേ കൊള്ളാം ഇത് നല്ല രസമുണ്ട് കാണാൻ അത് നല്ലൊരു അട്രാക്ഷൻ അല്ലേ കയറി വരുമ്പോൾ അതുകൊണ്ട് ഫാൻ ഫാൻ അവിടെ ആക്കി തനിമോൾക്ക് ലഭിച്ച പുരസ്കാരങ്ങളാണ് ഇരിക്കുന്നത് മൊത്തം അതെ ഞങ്ങൾ സ്പോർട്സിലും കായിക രംഗത്തും കലാ മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് തനിമോൾ ഇപ്പം ആയിട്ടുള്ളൂ അപ്പൊ പിന്നെ തനിമോൾ ഇനി അങ്ങോട്ടാകുമ്പോ നിങ്ങൾ ഇനി അതിനെ എവിടെ വെക്കോ കുറച്ച് സ്ഥലം അതിനുവേണ്ടി ഒഴിച്ചിട്ടുണ്ട് വരും കേട്ടോ ഞങ്ങൾ കുറച്ച് സ്ഥലം കണ്ടുവച്ചിട്ടുണ്ട് പിന്നെ ഇവൾ ആവശ്യത്തിന് ക്യൂരിയോസ് ഓൺലൈൻ വഴി മേടിച്ചു കൂട്ടിയിട്ടുണ്ട് ഈ വീട്ടിൽ എവിടെ തിരിഞ്ഞാലും അതേ കാണാനുള്ളൂ പൊടി തൂത്ത് പൊടി തൂത്ത് ഒരു വഴിയാവും അപ്പോൾ ടി വി യൂണിറ്റ് ഇവിടെ കൊടുത്തു അത് നല്ല ഭംഗിയായിട്ട് തന്നെ ആ ഒരു കണ്ടിന്യൂറ്റി കിട്ടത്തക്ക രീതിയിൽ തന്നെ ടി വി യൂണിറ്റ് അവിടെ വന്നു ഇവിടെ ഉണ്ടായിരുന്ന ടി സ്പേസ് ആണ് ഇവിടെ ഇതുപോലെ അല്ലായിരുന്നു ഇവിടെ ഒരു ഷെൽഫ് ഈ ഹൈറ്റില് ഒരു ഷെൽഫ് ഷെൽഫിന്റെ അകത്തേക്ക് ടി വി കയറ്റി വെക്കുന്ന ഒരു പണ്ടത്തെ പാറ്റേൺ ഇല്ലേ അത് തന്നെ അപ്പൊ ഞങ്ങൾ ആ ഷെൽഫിന്റെ ഉള്ളിലേക്കുള്ള ഭാഗം അങ്ങനെ തന്നെ മൊത്തം ഇടയ്ക്കത്തെ തട്ടൊക്കെ കളഞ്ഞു അത് അങ്ങനെ തന്നെ എടുത്തു ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നില്ല കാരണം നമുക്ക് വ്യൂവിന്റെ അത്ര ഡിസ്റ്റൻസ് കുറയ്ക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഫ്രണ്ടിലേക്ക് എടുത്തില്ല മാക്സിമം അതിലേക്ക് തള്ളി തന്നെ വെച്ചു ഇത് ഇവിടെ ഉണ്ടായിരുന്ന മാക്സിമം സ്റ്റൈലിഷ് ആക്കി ചെയ്തു കൊള്ളാം അതുപോലെ തന്നെ ഇവിടെ നാനോവൈറ്റിന്റെ ഒരു ഇതെല്ലാം കൊടുത്തു വന്നപ്പം ആ ഒരു ഫുൾ വെള്ള മയം നല്ല ഭംഗിയായിട്ടുണ്ട് ഒരു റിച്ച് ലുക്ക് നന്നായിട്ടുണ്ട് ഭംഗി നിലനിർത്താൻ ഇനി എത്രത്തോളം കഷ്ടപ്പാട് ഇതിന് പിന്നിലുണ്ടോ ഓരോ ദിവസം ഒരാൾ ചെയ്തോണ്ടിരിക്കുക കേട്ടോ കാരണം നാനോവൈറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് പിന്നെ വേറൊരു കാര്യമുണ്ട് ഒരു തുള്ളി അഴുക്ക് കാണത്തില്ല ഇല്ല ഇല്ല അത് ഞാൻ എന്നും പറയും ഇപ്പൊ കിച്ചണിൽ നമ്മൾ യൂസ് ചെയ്തതുകൊണ്ട് ചെറിയ ചെറിയ അഴുക്കുകളൊക്കെ ഞാൻ അപ്പൊ പറയും ഇത് ഗ്രാനൈറ്റ് ആണ് ഇതൊന്നും നമ്മൾ അറിയത്ത് പോലും പക്ഷെ ഇത് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ക്ലീൻ ചെയ്ത് ശരിക്കും നമ്മൾ ക്ലീൻ ചെയ്യണം നമ്മുടെ വീടാകുമ്പോൾ നമ്മൾ ഏറ്റവും അതും പ്രത്യേകിച്ച് അടുക്കളയൊക്കെ ഏറ്റവും നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്യണം അപ്പോൾ അതിന് ഗാനമായിട്ട് നല്ലത് തന്നെയാണ് അപ്പോൾ നമ്മുടെ ഡൈനിങ്ങിന്റെയും ഫാമിലി ലിവിങ്ങിന്റെയും സൈഡിലായിട്ട് അല്ലെ ഈ ഭാഗത്തായിട്ടാണ് വാഷ് ഏരിയ കൊടുത്തത് വാഷ് ഏരിയയും നല്ല ഭംഗിയായിട്ട് തന്നെ നല്ല സ്പേസോടുകൂടി നമ്മുടെ സ്റ്റെയർ സ്റ്റെയറിന്റെ താഴെയായിട്ടാണ് കൊടുത്തത് അത്രയും സ്പേസ് നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തു പിന്നെ സ്റ്റേറിന്റെ കാര്യം നമുക്ക് ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാം കാരണം അത് ഏറ്റവും ഭംഗിയുള്ള ഒരു സംഭവമാണ് അപ്പൊ ഇത് ഇവിടത്തെ ഇതെങ്ങനെയാ ഇവിടെ ഉദ്ദേശിച്ചത് ഇത് അതിന്റെ അടുത്ത് വെക്കാനായിട്ട് നമ്മൾ പൂജാ റൂം വന്നതുകൊണ്ട് തന്നെ സ്പേസിന്റെ പ്രശ്നം വന്നു പിന്നെ ബാക്കിലേക്ക് എടുക്കാന്ന് വിചാരിച്ചു പിന്നെ അത് ഞങ്ങൾ അവസാനം പിന്നെ അവിടെ ആ ഗ്രിൽ അത് ഗ്രില്ലാക്കി അത് ഓപ്പൺ ചെയ്തിട്ട് പുറത്തേക്ക് വാഷ് ഏരിയ കൊടുക്കാന്ന് വെച്ചു പിന്നെ അതൊരു സേഫ്റ്റിയുടെ പ്രശ്നമൊക്കെ വന്നതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് ഈ ഒരു സ്പേസിലേക്ക് കൊണ്ടുവന്നത് ഇതിന് ആക്ച്വലി പക്ഷെ ആദ്യമൊക്കെ തോന്നിയിരുന്നു അതായിട്ട് കുറെ ദൂരത്താണോ പ്രശ്നമാണോ പക്ഷെ ഇതിപ്പോ ഭയങ്കര വെച്ചാല് നമ്മൾ ഭക്ഷണം കഴിക്കുന്നവർക്ക് യാതൊരു ഡിസ്റ്റർബൻസും ഇല്ല ഒരാൾ വന്ന് അത് ചിലര് പറയാറുണ്ട് നമ്മളിപ്പം കുലിക്കുഴിയുക അല്ലെങ്കിൽ കാർക്കിച്ച് തുപ്പൊക്കെ ചെയ്യുമ്പോൾ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാകും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടാകും അപ്പൊ അത് നല്ല പരിപാടിയാണ് അതുപോലെ തന്നെ നാനോവൈറ്റ് കൊടുത്ത് ഇവിടെയും നല്ല നീറ്റാക്കിയാണ് ഇടുന്നത് പിന്നെ നമ്മുടെ ലൈവ് പ്ലാന്റും കൂടെ കൊടുത്തിട്ടുണ്ട് പ്ലാന്റും കൂടെ കൊടുത്ത് നല്ല വലിയ ഗ്ലാസ്സും ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ടുണ്ട് അതുപോലെ തന്നെ ഭിത്തിയും കൊള്ളാം കേട്ടോ ഈ ഒരു ടെക്സ്റ്റർ കൊള്ളാം ആ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് സ്റ്റെയർ ഒന്ന് തിരിച്ചു വെച്ചിട്ടുണ്ട് സ്റ്റെയർ ഇങ്ങനെ അല്ലായിരുന്നു അല്ലേ ആന്റി ക്ലോക്ക് വൈസ് ആയിരുന്നു സ്റ്റെയർ അത് പാടില്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ എഞ്ചിനീയർ അതിനെടുത്ത് തിരിച്ച് ക്ലോക്ക് വൈസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് അത് തിരിച്ചു വെച്ചു അപ്പോൾ സ്റ്റെയറിൻ്റെ താഴ്വശം നമ്മൾ സാധാരണ ബാത്റൂമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെയാണ് കൊടുക്കുന്നത് അപ്പോൾ ഇത്രയും ഏരിയ നല്ല ഭംഗിയായിട്ട് ഒരു ബുദ്ധനെ കൊടുത്തു അപ്പോൾ അത് നല്ല ഒറിജിനൽ പാംസ് തന്നെ കൊടുത്ത് നല്ല ലൈവാക്കി അല്ലേ അപ്പൊ അച്ഛൻ നമുക്ക് നമ്മളിപ്പം ഏകദേശം കണ്ടു നമുക്ക് ഇനി റൂംസ് ഇവിടെ എത്ര റൂമാണ് ഉള്ളത് ഇവിടെ താഴെ മൂന്ന് ബെഡ്റൂം എല്ലാ അറ്റാച്ച്ഡ് ബാത്റൂം ആയിട്ടുള്ളതാണ് പിന്നെ മുകളിൽ ഒരു ബെഡ്റൂം ഒരു ബെഡ്റൂം മൊത്തം നാല് ബെഡ്റൂമും നാലും അറ്റാച്ച്ഡ് ആണ് അല്ലേ അറ്റാച്ച്ഡ് ആണ് കോമൺ ബാത്റൂം ഇവിടെ ഇല്ല ഇല്ല ഇപ്പൊ കോമൺ ബാത്റൂം എനിക്ക് തോന്നുന്നില്ല എല്ലാവരും ചെയ്യുമെന്ന് കാരണം വല്ലപ്പോഴും വരുന്ന ഒരു ഗസ്റ്റിന് വേണ്ടി ലക്ഷങ്ങൾ അതുകൊണ്ട് തന്നെ അത് മാറ്റി ഞങ്ങൾ ഏരിയ വേറെ രീതിയിൽ യൂട്ടിലൈസ് ചെയ്തു ഇവിടെ ഉണ്ടായിരുന്നു ഓൾറെഡി ഒരെണ്ണം അത് ഞങ്ങൾ മാറ്റി അപ്പൊ നമുക്ക് ആദ്യം ഏത് ആരുടെ ബെഡ്റൂം കാണും ഇവിടുത്തെ അച്ഛൻ്റെ അമ്മയുടെ ബെഡ്റൂം കാണാം അല്ലേ ബാ അപ്പൊ ഇതെന്താണ് ഇവിടെ ഒരു സ്പേസ് വന്നിരിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഇൻവെർട്ടർ യൂണിറ്റ് വെച്ചിരിക്കുന്ന സ്ഥലമാണിത് കാരണം ഇവിടെ ഞങ്ങളുടെ പഴയ വീട്ടിൽ ഇൻവെർട്ടർ വെച്ചിരുന്നത് എല്ലാവരും ചെയ്യുന്ന പോലെ സ്ലാബിന്റെ മുകളിൽ കയറ്റിയിട്ടായിരുന്നു വെച്ചിരുന്നത് അപ്പോൾ ബാറ്ററിയിൽ വെള്ളം ഒഴിക്കാനാണെങ്കിലും അതൊന്ന് പലപ്പോഴും ഡ്രിപ്പ് ആവുമ്പോഴാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത്രയും ഹൈറ്റിൽ കയറി പിന്നെ എല്ലാവരും ചെയ്യുന്ന സ്റ്റെയറിന്റെ താഴെ അവിടെ വെക്കേ വേണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഏരിയ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല പറ്റില്ല അപ്പൊ അതിനൊരു ഏരിയ എന്നാ വൃത്തികേടാവാൻ പാടില്ല ആക്ച്വലി അപ്പോ അത് ഇവിടേക്ക് കൊടുത്തു എന്നുള്ളതാണ് അപ്പൊ അതിങ്ങനെ ഒന്ന് കവർ ചെയ്തു നമുക്ക് ഈസി ആയിട്ട് ഇപ്പൊ ബാറ്ററിയുടെ വാട്ടർ ഫില്ല് ചെയ്യാൻ എന്ത് കാര്യത്തിന് ഇത് കുറെ കൂടെ ഈസിയാണ് പിന്നെ ഇത്രയും ഏരിയ ഇവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് അതൊരു അങ്ങനെയാണ് ഇത് ഇവിടെ എത്തിയത് ഓക്കെ അപ്പൊ നമുക്ക് അച്ഛന്റെ അമ്മയുടെ മുറി അല്ലേ അപ്പൊ ഇതാണ് നമ്മുടെ വിജയൻ അച്ഛൻ പിലാക്കൽ പറമ്പിൽ വിജയൻ അച്ഛാ എങ്ങനെയുണ്ട് വീട്ട് വീട്ടിലെ താമസമൊക്കെ സുഖം അടിപൊളി അല്ലേ ഇത് ഗംഗാമ്മ ഗംഗാമ്മ എങ്ങനെയുണ്ട് വളരെ സന്തോഷം വളരെ സന്തോഷം ഇത് പഴയത് തന്നെയാണ് ഇതൊന്നും ചെയ്തിട്ടില്ല നമ്മുടെ അതായത് ഭിത്തിയിലൊന്നും മാറ്റം വരുത്തിയിട്ടില്ല വരുത്തിയിട്ടില്ല പിന്നെ കബോർഡ് വെച്ച് ഇവിടെ രണ്ട് കബോർഡ് രണ്ട് കബോർഡ് ഇത് സ്റ്റഡി ടേബിൾ എന്നും പറഞ്ഞിട്ട് മോൾക്ക് പഠിക്കാൻ വേണ്ടി പിന്നെ രണ്ട് ജനലും വന്നിട്ടുണ്ട് ആ രണ്ട് ജനലും അതുപോലെ തന്നെ ഇവിടെ ഫോൾ സീലിംഗ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഭിത്തിയാണെങ്കിലും ടെക്സ്റ്റൈൽ വർക്കും ഒക്കെ കൊടുത്ത് അത് കൂടുതൽ ഭംഗിയാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ ജനലിലും വിൻഡോ ബ്ലൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതും വെള്ള ഡിസൈൻ തന്നെ കൊടുത്തതുകൊണ്ട് അത് കൂടുതൽ ഭംഗിയായിട്ടുണ്ട് സംഗതി കൊള്ളാം നല്ല ഭംഗിയായിട്ടുണ്ട് അപ്പം അച്ഛൻ്റെ അമ്മയുടെ മുറിയാണിത് അപ്പം ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് കണ്ടു ഇനി അടുത്ത മുറിയിലേക്ക് നമുക്ക് പോവാം അപ്പോൾ നമ്മൾ ഫാമിലി ലിവിങ്ങിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ഗസ്റ്റ് റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടാമത്തെ മുറിയാണ് കേട്ടോ അപ്പോൾ ഇവിടെയും അത്യാവശ്യം നല്ല സ്പേസോടുകൂടി ഗസ്റ്റ് റൂമുണ്ട് ഇവിടെ ഒരു കബോർഡും ജനലും ഒക്കെ വന്നിട്ടുണ്ട് ഇവിടെയാണ് ഇതിൻ്റെ ബാത്റൂം പിന്നെ ഒരു ഡ്രസ്സിങ് ഏരിയയൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു ഫോൾ സീലിംഗ് ഒക്കെ കുറച്ചുകൂടെ ഒരു ഭംഗിയാക്കി നല്ല രസത്തിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വാഷ് ഏരിയയിൽ നിന്ന് ഇവരുടെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോവാം അപ്പോൾ അങ്ങോട്ട് കയറാം അല്ലേ അപ്പൊ അച്ചു ഇതാണ് മാസ്റ്റർ ബെഡ്റൂം അല്ലേ അതെ ഇതാണ് ഞങ്ങളുടെ സാമ്രാജ്യം ഇത് റൂമൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന വലിപ്പത്തിൽ തന്നെ നമ്മൾ അതേപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ബാക്കി ഇന്റീരിയർ ചെയ്തു കബോർഡ്സ് സെറ്റ് ചെയ്തു കോട്ട്സ് മാറ്റി താഴത്ത് അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ സൈസിലും വരുത്തിയിട്ടില്ല ഞങ്ങൾ ആക്ച്വലി ഒരു സൈഡ് കംപ്ലീറ്റ് വലുതാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് പിന്നെ ഞങ്ങൾ വേണ്ട എന്ന് വെച്ചു അതുകൊണ്ട് അതില്ല ബാക്കിയൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന അതേ വലിപ്പത്തിൽ തന്നെ ഇത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്തു അതാണുള്ളത് പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ബെഡിൻ്റെ ബാക്കിലുള്ള ഡിസൈനൊക്കെ തന്നെയാണ് ഈ റൂമിലെ ഹൈലൈറ്റ് അപ്പോൾ ഇത് മറൈൻ പ്ലൈവുഡിൽ ലാമിനേറ്റഡ് മൈക്ക ഒട്ടിച്ചിരിക്കുകയാണ് അല്ലേ എല്ലാം വൈറ്റ് സെയിം ഈ ഓരോ റൂം മാറ്റണമെന്ന് ആദ്യം തോന്നിയിരുന്നു പിന്നെ ഓർത്ത് വേണ്ട അതിന് അത് ഒരുപാട് വിശാലമായ ഏരിയയിലാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു മാറ്റം കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആവും ഇവിടെ അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല അതുകൊണ്ട് പിന്നെ എനിക്ക് വുഡ് പാനൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ഇപ്പം നമ്മള് ലിവിങ്ങിലുണ്ട് പിന്നെ ഇവിടെ ഉണ്ട് പൂജ ഇത് സജസ്റ്റ് ചെയ്തത് നമ്മുടെ എഞ്ചിനീയർ തന്നെയാണ് ഇത് സജസ്റ്റ് ചെയ്തത് ഇതിന് ഒരു ട്വന്റി ഫൈവ് ഇയേഴ്സിന്റെ ഡ്യൂറബിലിറ്റിയും വാറന്റിയും ഒക്കെ അവർ പറയുന്നുണ്ട് ആ ഈ മെറ്റീരിയലിന് കംപ്ലീറ്റ് ഇത് വുഡ് അല്ല ആ ഇത് മറ്റു ഒരു മെറ്റീരിയലാണ് ഇത് കൂടുതൽ ഇതിനെപ്പറ്റി അറിയണമെങ്കിൽ നമ്മുടെ ആർക്കിടെക്ടിനോട് തന്നെ ചോദിക്കണം അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ എന്തായാലും നമ്മൾ ഇട്ടിട്ട് നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് അപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അവിടെ ചോട്ടുന്ന ഇവിടെ ചോട്ടുന്നതായിട്ട് ആ വ്യത്യാസമുണ്ട് പിന്നെ ഈ തണുപ്പിന്റെ നല്ലോണം ഇവിടെ നല്ല ഒരു നമുക്ക് ചവിട്ടുമ്പോ ചൂട് ആ അത്ര ഫീൽ ചെയ്യുന്നില്ല മറ്റേ അവിടെ ആ തടിയുടെ ആ ഒരു ഇത് തന്നെ എഫക്ട് തന്നെ കിട്ടുന്നുണ്ട് ചെറിയ വ്യത്യാസം ഉണ്ട് ഉണ്ട് ഇത് ഇത് തന്നെയാണ് കോസ്റ്റ്ലി പക്ഷെ ടൈലും ഇപ്പൊ ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടുള്ള ഉണ്ടല്ലോ അതുകൊണ്ട് എനിക്ക് തോന്നുന്ന ഒരു മീഡിയം റേഞ്ച് ആണ് അങ്ങനെ വലിയ ഇല്ല അതെ അതെ അതുപോലെ ഇവിടെ എല്ലാം നാനോ വൈറ്റ് തന്നെയാണ് nano white white and brown ഷെയ്ഡിലാണ് കംപ്ലീറ്റ് വീട് പോകുന്നത് അതെ അതെ മാസ്റ്റർ ബെഡ്റൂമിന്റെ ബാത്റൂം കാണാം നമുക്ക് ഇതാണ് ഞങ്ങളുടെ ബാത്റൂം ഇതും ഇവിടെ ഉണ്ടായിരുന്ന ബാത്റൂമാണ് ആ സെയിം സൈസിൽ തന്നെ പക്ഷേ നമ്മൾ മൊത്തം മാറ്റമൊക്കെ വരുത്തി മറ്റേ സാധാരണ ഉണ്ടായിരുന്ന ഒരു ബാത്റൂമാണ് ആ ബാത്റൂമിലും മാക്സിമം ഡിസൈനൊക്കെ കെട്ടി സ്റ്റൈലിഷ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു ശരിക്കും ഒരു ഗ്ലാസ് ഡോറ് ഉണ്ടായിരുന്നു അത് നമ്മൾ പിന്നെ അതിൻ്റെ ഉണ്ടെന്ന് തോന്നിയില്ല കാരണം ഈ ഒരു സെപ്പറേഷൻ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഷവറിൽ നിന്നുള്ള വെള്ളം നമ്മൾ കുളിക്കുമ്പോൾ ഉള്ള വെള്ളമൊന്നും ഡ്രൈ ഏരിയയിലേക്ക് വരുന്നില്ല അപ്പോൾ എക്സ്ട്രാ ഇനി ഒരു ഗ്ലാസ് കയറ്റണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മളത് ചെയ്തിട്ടില്ല ബാക്കിയൊക്കെ മിനിമലായിട്ട് തന്നെ ഒരുപാട് കാര്യങ്ങളൊന്നും ബാത്റൂമിൻ്റെ കയറ്റിയിട്ടില്ല ആവശ്യമുള്ളത് മാത്രം സെറ്റ് ചെയ്ത് നീറ്റാക്കി ചെയ്തിട്ടുണ്ട് അടുത്തത് നമുക്ക് നമ്മുടെ കിച്ചൺ കാണാം ഒരു ഓപ്പൺ കിച്ചണാണ് എന്നാ ഇവിടെ ഓപ്പൺ ആണ് സെമി ഓപ്പൺ ആണെന്ന് പറയാം ഇവിടെ ശരിക്കും ഒരു കർട്ടൻ വരേണ്ടതാണ് നമ്മൾ ഇട്ടിട്ടില്ല കിട്ടിയിട്ടില്ല അതിൻ്റെ കളർ ശരിയാവാത്തതുകൊണ്ട് ഇട്ടിട്ടില്ല ഒരു പ്യോർ വൈറ്റ് ആണ് തന്നത് അത് ഇവിടെ മാച്ച് ആവില്ല എന്തെങ്കിലും മിൽക്കി വെയിറ്റ് വേണം അല്ലെങ്കിൽ ബ്രൗൺ വേണം അതുകൊണ്ട് അത് കിട്ടിയിട്ടില്ല അങ്ങനെ കിച്ചണിൽ കയറുന്നതിന് മുമ്പ് ഇവിടെ ഒരു ഏരിയ ഉണ്ട് അത് കണ്ടിട്ട് നമുക്ക് പോവാം ഇത് ഞങ്ങൾക്ക് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനോ ബാർ കൗണ്ടറോ എന്ത് വേണേ ആക്കാം ബാറുണ്ട് ഒക്കെ ഞങ്ങളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അതുണ്ട് അപ്പോൾ ഈ ഏരിയ മൾട്ടി പർപ്പസ് ആണ് ഇപ്പോൾ ഇവിടെ ഞങ്ങൾ അയൺ ചെയ്യും ഇവിടെ മോൾക്ക് പഠിക്കാനുള്ളൊരു ഏരിയ ഉണ്ട് അത് മെയിനായിട്ട് ഓൺലൈൻ ക്ലാസ്സൊക്കെ ആയതുകൊണ്ട് മോള് ചെറിയ ക്ലാസ്സിലല്ലേ അപ്പം നമ്മളുടെ ശ്രദ്ധ എപ്പോഴും വേണം അപ്പം മോൾ ഇവിടെ ഇരുന്ന് പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് കുക്ക് ചെയ്ത ക്ലാസ് ഫുള്ളായിട്ട് നമുക്ക് അവിടെ കിട്ടും ഇവിടെ ഫുൾ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്ന കാരണം ഒരുപാട് സാധനങ്ങൾ ഇതിനകത്തേക്ക് അങ്ങ് വന്നു ഇതും പഴയ വീടിൻ്റെ ഒരു ഭാഗമായിട്ട് ഉണ്ടായിരുന്നതാണ് ഈ ഏരിയ അത് ബാത്റൂമൊക്കെ മാറ്റിയൊക്കെ വന്നപ്പോൾ ഞങ്ങൾക്ക് മിച്ചം വന്നൊരു സ്പേസാണിത് അത് ഞങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് യൂട്ടിലൈസ് ചെയ്തു ഇത് എൻ്റെ സ്റ്റോർ സ്റ്റോർ റൂം അതിൻ്റെ വാതിലിനൊരു ചെറിയ കംപ്ലൈൻ്റ് ആയിട്ട് ഞങ്ങൾ മാറ്റി ഇരിക്കുകയാണ് എങ്കിലും അത്യാവശ്യം എൻ്റെ സാധനങ്ങളൊക്കെ അതിനകത്ത് കൊള്ളും ഇനി കിച്ചണിലേക്ക് വരാം ഇതാണ് ഞങ്ങളുടെ അടുക്കള ഇപ്പം മെയിൻ അടുക്കള സബ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇത് ഞങ്ങളുടെ മെയിൻ ഇതിലും ശരിക്കും നാനോ വൈറ്റ് ബ്രൗൺ ആ കോമ്പിനേഷൻ തന്നെയാണ് വന്നിരിക്കുന്നത് മൊത്തം എല്ലായിടത്തും മാക്സിമം കബോർഡ്സ് ഒക്കെ കൊടുത്തിട്ട് മാക്സിമം സ്പേഷ്യസ് ആയിട്ട് നല്ല ലൈറ്റോടുകൂടി ചെയ്തിരിക്കുന്നതാണ് പിന്നെ ഇതിലെന്താണ് പ്രത്യേകതകൾ എന്നൊക്കെ എടുത്തു പറയാനായിട്ട് ഈ വിൻഡോ ഇത് ഞാൻ പറഞ്ഞ് ജയിച്ച വിൻഡോയാണ് ഈ വിൻഡോ വേണമെന്ന് അങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് തന്നെ ജയിച്ചതാണ് ഇവിടെ ഒരു രണ്ട് സൈഡിൽ ചെറിയ ഓരോ വിൻഡോ കൊടുക്കാമെന്നാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു വേണ്ട എനിക്കത് കംപ്ലീറ്റ് ആയിട്ട് വേണമെന്ന് പറഞ്ഞിട്ട് ചെയ്യിച്ചതാണ് ബാക്കിയൊക്കെ ഞങ്ങളുടെ എൻജിനീയറുടെ ഐഡിയയിലാണ് ഇവിടെ പോയിരിക്കുന്നത് അപ്പോൾ സ്റ്റെയർ സാധാരണ നമ്മൾ കോൺക്രീറ്റ് ചെയ്തൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ ആംഗ്ലറിലാണ് ഇത് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സ്റ്റെയറിൻ്റെ ഫുള്ളായിട്ടുള്ള ഏരിയ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ കാരണം ഈ ഗ്യാപ്പ് വശം അടയാത്തത് കൊണ്ട് തന്നെ നമുക്ക് വലിയൊരു ഏരിയ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ തേക്കിൻ്റെ തടിയുടെ പാനലാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ലുക്കുമാണ് നല്ല ഒരു നല്ല ഭംഗിയാണ് നമുക്കപ്പോൾ മുകളിലോട്ടൊന്ന് കയറാം അതുപോലെ തന്നെ ഇവിടെ കയറി വരുന്ന ലാൻഡിങ് പോർഷനിൽ രണ്ട് ചെടിയും ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ജനലിൽ വിൻഡോ ബ്ലൈൻസും കൊടുത്ത് അത് കൂടുതൽ വെട്ടം കയറാനായിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട് ഇവിടെ മുകളിൽ അതുപോലെ തന്നെ പർഗോള കൊടുത്തിരിക്കുന്നത് കൊണ്ടും ഇവിടെ ജനലുള്ളതുകൊണ്ടും ഒക്കെ ഈ വീട്ടിൽ അത്യാവശ്യം നല്ല രീതിയിലാണ് വെട്ടം കിട്ടുന്നത് അതുപോലെ ഈ സ്റ്റെയറിൻ്റെ ഈ ഗ്യാപ്പും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ വെട്ടം എല്ലാ എല്ലാ ഭാഗത്തേക്കും എത്തുന്നുണ്ട് അപ്പോൾ നമുക്ക് തനിമോളുടെ മുറിയിലേക്ക് കയറാം ഹായ് തനിമോളെ ഇതാണ് തനിമോള് കേട്ടാ ഞങ്ങളുടെ ചക്കരക്കുട്ടിയാണേ ചക്കരക്കുട്ടിയാണോ ഇത് ആ അപ്പൊ ഇതാണ് തനിമോടെ മുറി അപ്പൊ തനിമോളെ ഒന്ന് പറഞ്ഞു തന്നെ തനിമോടെ മുറിയുടെ കാര്യമൊക്കെ ഇതാണ് ഏറ്റവും ഭംഗിയായിട്ടുള്ള മുറി ആഹാ ആ ഏറ്റവും ഭംഗിയാ കേട്ടോ സുന്ദര കുട്ടിയായിട്ടുണ്ട് ആ ബെഡ് സൈഡ് ടേബിള് അത് ബാത്റൂമാണ് ഇവിടെ കുറച്ച് ഫോട്ടോസ് ഒക്കെ ഞാൻ ഒട്ടിച്ചു ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ ഇവിടെ ഫോട്ടോ ഇതൊക്കെ ആരുടെ ഫോട്ടോ ആണ് ഇത് എന്റെ ഫോട്ടോ ആ തരുവോടെ ഫോട്ടോ ആണോ ഇത് ആ വല്യച്ഛന്റെ ചക്കരക്കുട്ടിയാ അല്ലേ ദേ അതാരാ നിക്കുന്നത് ഞാൻ <laughs> ഈ റൂമിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ഏരിയ കൂടെയാണിത് കാരണം നന്നായിട്ട് വെട്ടം കിട്ടും രാത്രി നല്ല രസമാണ് ഇവിടെ ഇരിക്കാനായിട്ട് ഇത് ഓപ്പൺ ചെയ്തിട്ടിട്ട് ഇവിടെ ഇരിക്കാൻ നല്ല ഭംഗി നല്ല രസമാണ് നമുക്ക് നല്ല സുഖമായിട്ട് ഇരിക്കാം ഹലോ ഇതാണ് എന്റെ ബാത്റൂം ഇവിടെ നല്ല രസമാണ് കുളിക്കാനായിട്ട് ഇവിടെ മെയിൽ നിന്നും സൈഡിൽ നിന്നും വരും വെള്ളം അപ്പോൾ ഇതാണ് നമ്മുടെ തനമോട ബാത്റൂം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഷവർ പാനൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ട്രൈ ഏരിയ വെറ്റ് ഏരിയ ഞാൻ എപ്പോഴും പറയുന്നതാണ് അപ്പോൾ ആ dry area wet area separate ചെയ്തിട്ടാണ് ഇവിടെ ബാത്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു ഭിത്തിയും ഇവിടെ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കുളിക്കുന്ന വെള്ളമൊന്നും കൂടുതൽ ഇങ്ങോട്ട് വരാത്ത രീതിയിൽ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് കുളിക്കാനും അല്ലെങ്കിൽ കൂടുതൽ നനവ് അങ്ങോട്ട് പോവുകയും ചെയ്യത്തില്ല അപ്പോൾ ഇവിടെ വോൾ മൗണ്ട് ഒരു ക്ലോസറ്റും വെച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ക്ലീനിങ്ങിനും കാര്യത്തിനും എല്ലാം വളരെ എളുപ്പമാണ് കേട്ടോ കുറച്ചുകൂടെ ഞാൻ ഇതാണ് പ്രിഫർ ചെയ്യുന്നത് ഈ വോൾ മൗണ്ടാണ് കുറച്ചുകൂടെ നല്ലത് പിന്നെ ഇവിടെ ഗ്ലാസും അതുപോലെ തന്നെ വാഷ് ബേസിനും ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എപ്പോൾ ബാത്റൂം സെറ്റ് ചെയ്താലും ഈ വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ ഒന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അപ്പൊ നമ്മൾ സ്റ്റെയർ കയറി വന്ന് തനിമൂടം മുറി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഏരിയ ഏതാണ് ഈ ഒരു ഏരിയ മേലിലുള്ള ഒരു ടി വി യൂണിറ്റും ഇവിടെ നമ്മൾ എല്ലാരും കൂടെ ഉള്ളപ്പോ നമ്മളുടെ എല്ലാ അതിക്രമ പരിപാടികളും നടത്താനുള്ള <laughs> സ്ഥലമാണിത് അതെ അതെ അതെ കാരണം താഴെയുമായിട്ട് നല്ല ഇതുണ്ട് നല്ല പ്രൈവസി ഉള്ള ഒരു ലിവിംഗ് ആണ് ഇതിൽ കുറച്ച് മാറ്റങ്ങളുണ്ട് ഇവിടെ ആയിരുന്നില്ലേ ഡോറ് ആറ്റത്തായിരുന്നു ഇതിന്റെ ഈ ഇവിടെ സൈഡിലത്തെ ഡോറ് ഈ നടുഭാഗത്തായിട്ടായിരുന്നു അങ്ങനെ കുറെ മാറ്റങ്ങളൊക്കെ ഇവിടെ വരുത്തിയിട്ടുണ്ട് ഇവിടുത്തെ റൂഫ് പുതിയതാണ് മറ്റേ ചരിച്ച് വാർത്തിട്ടുള്ള റൂഫായിരുന്നു റൂഫ് കളഞ്ഞായിരുന്നു കംപ്ലീറ്റ് കളഞ്ഞു ഇവിടെ കുറച്ച് ഭിത്തികളും ഒക്കെ നമ്മൾ അങ്ങനെ കളഞ്ഞു എന്നാലും ബേസിക് ആയിട്ട് ഈ വലിപ്പമൊക്കെ ഞങ്ങള് അത് തന്നെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്തു പിന്നെ കുറച്ച് മാറ്റം ഞാൻ പറഞ്ഞില്ല സ്റ്റെയർ ഒന്ന് തിരിച്ചു വന്നു അതുകൊണ്ട് തന്നെ ആ സ്റ്റെയറിൽ നിന്ന് വന്ന് കയറുന്ന ഭാഗത്തൊക്കെ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ പഴയത് പൊളിച്ചു കളയുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ അതിനകത്തുനിന്ന് എടുക്കാൻ പറ്റുന്നുണ്ടോ ഞങ്ങള് എടുക്കാൻ പറ്റുന്നത് കല്ല് അതൊന്നും കിട്ടില്ല പിന്നെ കട്ടള എടുക്കാൻ പറ്റുന്നത് കുറേയൊക്കെ നമുക്ക് തീരെ യൂസ് ചെയ്യാൻ പറ്റാത്തതായിരുന്നു ഉപയോഗിക്കാൻ പറ്റുന്നതൊക്കെ നമ്മൾ മാക്സിമം ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം യൂസ് ചെയ്യാം ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങൾക്ക് ഗ്രൗണ്ട് നമ്മുടെ അടിത്തറ ഫൗണ്ടേഷൻ നമ്മൾ പൊളിച്ചിട്ടില്ല അപ്പൊ ഞങ്ങൾക്ക് അങ്ങനത്തെ കല്ലിന്റെ ആവശ്യങ്ങളൊന്നും വന്നിട്ടില്ല തടി മാക്സിമം ഞങ്ങൾ റീയൂസ് ചെയ്തു അതെ നമ്മളിപ്പം സാധാരണഗതിയിൽ മുഴുവൻ പൊളിച്ച് കളഞ്ഞിട്ടാണ് വേറെ വെക്കുന്നത് അപ്പൊ ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കും നമുക്ക് അതിന്റെ അതായത് നീണ്ടു നിൽക്കുവോ വർഷങ്ങളോ അതിന്റെ തീർച്ചയായും അത് നമ്മൾ എക്സ്പേർട്സ് ഉണ്ടല്ലോ അവരെ കൊണ്ട് നമ്മൾ നോക്കിക്കണം കൃത്യമായിട്ട് ഇപ്പൊ ഇവിടെ അടിത്തറ ചെക്ക് ചെയ്യാൻ വന്നവര് എന്തോ റോഡൊക്കെ താഴേക്ക് ഇറക്കി അത് ഫുള്ള് ചെക്ക് ചെയ്തു അതുപോലെ തന്നെ മരമാണെങ്കിലും ഇടയ്ക്ക് നിന്നൊക്കെ ഡ്രില്ല് ചെയ്ത് നോക്കി കൃത്യമായിട്ട് അത് നല്ലതാണോ ചീത്തയാണോ നോക്കിയതിന് ശേഷം നിങ്ങൾ ഇത് വെറുതെ എടുത്ത് വെച്ചിട്ട് അത് പിന്നീട് പോകുമ്പോൾ നമുക്ക് ഇരട്ടി ചെലവാണ് അങ്ങനെ ചെയ്യരുത് അപ്പൊ നമ്മൾ ഇത് വെറുതെ വീട് വെക്കുക ആയിരുന്നില്ല ഈ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടാണ് ചെയ്തത് അല്ലേ എല്ലാം ചെയ്തിട്ടാണ് ചെയ്തത് കാരണം നമ്മൾ ഇത് വെച്ച് നാല് ദിവസത്തിനോ അഞ്ചു ദിവസത്തിനോ അല്ലെങ്കിൽ പോട്ടെ പത്ത് വർഷത്തിനോ അല്ല ഇത് ഞങ്ങൾക്ക് ഇനി ആയുഷ്കാലത്തേക്കുള്ള നമ്മൾക്ക് താമസിക്കാനുള്ള ഒരു സ്ഥലമാണ് അപ്പൊ മാക്സിമം എന്തിനും നോക്കിയത് എന്താന്ന് വെച്ചാൽ മാക്സിമം ഡ്യൂറബിലിറ്റി ഉണ്ടാവണം എന്നുള്ളതാണ് ഇത് ഇത് നമുക്കറിയാമായിരുന്നു അതോ എഞ്ചിനീയർ ആണോ ഇല്ല ആദ്യം ഞങ്ങളുടെ ഒരു ഇതിൽ വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ എല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നൊരു ധാരണ ഉണ്ടായിരുന്നു പക്ഷെ എഞ്ചിനീയർ ആണ് ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്തത് അങ്ങനല്ല നമ്മളിത് ഇങ്ങനെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യണം ചെയ്തതിന് ശേഷം യൂസ് ചെയ്യണം ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് ഇത് പൊളിച്ചു കളയാൻ തന്നെയായിരുന്നു താല്പര്യം ഈ ഡിസൈൻ തന്നു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ഇത് പഴയ ഭിത്തിയാണ് ഇവിടെ ഇങ്ങനെ ഒരു മാറ്റം ചെറിയൊരു മാറ്റം വരുത്തിയാൽ ഇത് ഇത്ര ഭംഗിയാകും എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കും താല്പര്യമായി വെറുതെ ഒരു കാര്യം നശിപ്പിച്ച് കളയാൻ എളുപ്പമാണല്ലോ അത് ഉണ്ടാക്കിയെടുക്കുക അത് ഞങ്ങൾക്ക് കോസ്റ്റ് വൈസും നല്ല ലാഭം ഉണ്ടായി നമ്മൾ വിചാരിച്ചു വെച്ചിരുന്ന ഒരു എമൗണ്ട് വീട് വെക്കാൻ ഉദ്ദേശിച്ചിരുന്നതിന്റെ ഒരു തേർട്ടി പെർസെന്റ് തേർട്ടി ഫൈവ് പെർസെന്റേജോളം ഞങ്ങൾക്ക് അത് കുറഞ്ഞു കുറഞ്ഞു കിട്ടി അതൊരു ചെറിയ അതായത് നമ്മളിപ്പോ ഇത്രയും വലിയൊരു വീട് വെച്ച് വരും ഇതിപ്പോ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഇപ്പൊ മൂവായിരത്തി ഇരുന്നൂറ് സ്ക്വയർ മൂവായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് അപ്പൊ ഇത്രയും ഒരു വീട് വെച്ച് വരുന്നതിന്റെ ഒരു ആ, എഴുപത് ശതമാനം ആയിട്ടുള്ളൂ അല്ലെങ്കിൽ അറുപത് ശതമാനം ആയിട്ടുള്ളൂ ആയിട്ടുള്ളൂ ആയിട്ടുള്ളൂ തീർച്ചയായിട്ടും പിന്നെ ഇത് ഇപ്പൊ ചെയ്യുമ്പോൾ എല്ലാവരും ഇനിയിപ്പോ കോസ്റ്റിന്റെ കാര്യം ചോദിക്കും പക്ഷെ അത് തീർച്ചയായിട്ടും അത് ഓരോരുത്തരുടെ പേഴ്സണൽ രീതിയാണ് ആ അപ്പൊ ഞങ്ങളെ എലിവേഷൻ മാറ്റണമെന്ന് പറഞ്ഞത് ഞങ്ങളാണ് ഉള്ളിൽ ഇത്ര സ്റ്റൈലിഷ് ആക്കണമെന്ന് പറഞ്ഞത് ഞങ്ങളാണ് പിന്നെ ഉള്ളിലെ ഇപ്പം ടൈലായാലും ഏറ്റവും നല്ലത് എടുക്കണമെന്ന് പറഞ്ഞ ഞങ്ങളാണ് അപ്പൊ കുറച്ചും ചെയ്യാം ഇത് ആബി നമ്മുടെ എഞ്ചിനീയർ പറഞ്ഞ പോലെ ഇത് തന്നെ നമുക്ക് ഒരു പതിനഞ്ച് ലക്ഷത്തിന് ചെയ്യാം പക്ഷെ ഇതായിരിക്കില്ല കാണാൻ ഇത് തന്നെ നമുക്ക് അറുപത്തഞ്ച് ലക്ഷത്തിനും ചെയ്യാം അതാണ് <laughs> വ്യത്യാസം അതാണ് സംഭവം അപ്പം അത് നമ്മളുടെ രീതിക്ക് അനുസരിച്ചിട്ടാണ് അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അതാണ് നമ്മുടെ വീട് കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുപാട് അതിശയമാണ് ഈ വീട് മുന്നേ കണ്ടിട്ടുള്ളവരൊക്കെ വന്നിട്ട് ഒരുപാട് പേര് ശരിക്കും അതിശയിച്ചിട്ടുണ്ട് അല്ല ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പുതിയൊരു വീട് വാങ്ങിച്ചു ഇനി അതല്ല നമ്മളൊരു പത്ത് പതിനഞ്ച് വർഷം കഴിയുമ്പോഴത്തേക്കും പഴയ ഒരു സ്റ്റൈലേ അല്ല ഇപ്പൊ അപ്പൊ അതൊന്ന് മാറ്റണമെന്നുണ്ടെങ്കിൽ ആ അത്രയും ചെലവഴിച്ച ആ തുക മുഴുവൻ കളഞ്ഞിട്ട് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ അതിന്റെ ഒരു അമ്പത് ശതമാനം കൂടെ കൊണ്ട് നമുക്ക് ഇതുപോലെ ട്രെൻഡാണ് കാരണം എന്താണെന്ന് നമ്മുടെയൊക്കെ അച്ഛനും അമ്മയെ പോലെ ഇപ്പൊ അച്ഛനും അമ്മയൊക്കെ എന്താ ഗവൺമെന്റ് അവരുടെ ജോലിയിൽ അവർ സെറ്റിലായി ഒരു വലിയ വീട് വെച്ചിട്ടുണ്ടാവും ആ മക്കള് ഇനി ആ വീട് എന്ത് ചെയ്യും അതിൽ എന്ത് ചെയ്യാൻ പറ്റുമോ ഇല്ലെങ്കിൽ ഞാൻ ഈ വീട് പൊളിച്ച അമ്മയ്ക്കും പ്രശ്നമാവും അങ്ങനെ ഒരുപാട് പേര് നമുക്കറിയാം അത് ഞാൻ വേറെ മാറി താമസിച്ച് അവർ ആ വീട് ഇട്ടിട്ട് വരില്ല അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട് അവർക്കൊക്കെ ഉള്ള ഒരു ഉത്തമ സൊല്യൂഷൻ ആണ് ഇത് റിനോവേഷൻ അവർ വിചാരിച്ചതുപോലെ ചെയ്തു തരും അത് പക്ഷെ നമ്മൾ കറക്റ്റ് ആളെ കണ്ടുപിടിച്ചിട്ട് പറ്റിക്കപ്പെടരുത് ഇതില് നമ്മൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ചെയ്യുന്നുണ്ട് കാരണം പൊളിച്ചിട്ട് എന്തും ജോയിൻ ചെയ്യുമ്പോൾ അവിടെ ലീക്കിങ്ങിന് സാധ്യതയുണ്ട് ഭിത്തി ആണെങ്കിലും വെള്ളം ഇറങ്ങാനുള്ള സാധ്യത വിണ്ടു പോകാനുള്ള സാധ്യത അങ്ങനെ ഒരുപാട് ഇതില് എഞ്ചിനീയർ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതെല്ലാം നമ്മളുടെ ഒരു ശ്രദ്ധ ആവശ്യമാണ് അല്ലെങ്കിൽ അതുപോലെ നല്ലൊരു എഞ്ചിനീയർ തന്നെ ആയിരിക്കണം നമുക്ക് അങ്ങനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം അത് ഇതിലൊരു വലിയൊരു കാര്യമാണ് മറ്റൊരു വീട് വെച്ച് വരുന്നത് പോലെ അല്ല അല്ല അല്ല അതിൽ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം അപ്പൊ ഈ ലിവിംഗിൽ നിന്ന് ഒരു ബാൽക്കണി ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പൊ അതൊന്നും നോക്കാം അച്ഛൻ ഈ സ്പേസ് ഇവിടെ ഉണ്ടായിരുന്നോ ഇത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഏരിയ തന്നെയാണ് അത് പക്ഷേ ചെറുതാക്കി ഇത് വലുതായിരുന്നു കുറച്ചും കൂടെ വലിയൊരു സ്പേസ് ആയിരുന്നു അപ്പൊ അവിടെ ആ ഡിസൈൻ വെർട്ടിക്കൽ ഒരു പർഗോളയൊക്കെ കൊടുത്തപ്പോ നമ്മൾ ഇതിനെ അങ്ങ് ചെറുതാക്കി പിന്നെ ഇവിടെ ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലോ റൂമിന് പ്രൈവറ്റ് ആയിട്ട് ഒരു ബാൽക്കണി കൊടുത്തു ഈ ഒരു സ്പേസ് ചുമ്മാ വെറുതെ കളയണ്ട അപ്പൊ പിന്നെ നമ്മൾ താഴത്തെ സിറ്റോറിന്റെ മേളിൽ ഫുള്ള് ഗ്ലാസ് ആയിട്ടിരിക്കുന്നത് ലൈറ്റ് കംപ്ലീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അതും അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഏരിയ കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ നമ്മൾ ഇതിന്റെ മേൽഭാഗം കംപ്ലീറ്റ് കളയുകയാണ് ചെയ്തത് അപ്പം ഇത് ഇത്രയും മാത്രം നിർത്തിയിട്ട് ഒരു ചെറിയ ഏരിയ ആക്കി ആക്ച്വലി നമ്മൾ ഈ ഒരു ഏരിയ കെട്ടി വയ്ക്കുമെങ്കിലും ആരും യൂസ് ചെയ്യത്തില്ല നമ്മൾ പൊതുവേ ഇതിങ്ങനെ അതെ ഇതിങ്ങനെ കിടക്കും ഇവിടെ കുറെ നാൾ കഴിയുമ്പോൾ അപ്പോൾ മാക്സിമം അത് സ്പേസ് കുറച്ചോട്ടെ എന്ന് തന്നെ വിചാരിച്ചു നമുക്കൊരു പിന്നെ ഇപ്പൊ ഇതിന്റെ എല്ലാം ത്രീ ഡി എലിവേഷൻ കിട്ടിയിരുന്നോ എങ്ങനെയായിരുന്നു ഇതിന്റെ നമ്മൾ ഇപ്പം തുടങ്ങുന്ന സമയത്തുള്ള കാര്യങ്ങൾ ഇതിന്റെ എല്ലാം ത്രീ ഡി എലിവേഷൻ കിട്ടിയിരുന്നു അതും നമുക്ക് പല ആംഗിളിൽ നിന്നുള്ള കിട്ടിയിരുന്നു ഞാൻ ഞാൻ ചോദിക്കാൻ കാര്യം നിങ്ങളൊന്നും ഇവിടെ ഇല്ല നിങ്ങൾ ഇതിന്റെ ഫൈനൽ സ്റ്റേജിലാണ് വരുന്നത് അപ്പൊ നിങ്ങൾ ഇല്ലാഞ്ഞിട്ട് പോലും നിങ്ങളുടേതായ ആ അല്ലെങ്കിൽ ആ ത്രീ ഡിയിലുള്ളത് തന്നെയാണോ തന്നെയാണ് ത്രീ ഡിയിലുള്ളത് തന്നെയാണ് അത് പ്രത്യേകം പറയേണ്ടത് ഞങ്ങൾക്ക് പല ആംഗിളിൽ നിന്നുള്ള ഫോട്ടോസ് കിട്ടിയിരുന്നു അപ്പൊ ആ മെയിൻ ഡോർ തുറന്നാൽ ഇത് എങ്ങനെയായിരിക്കും ഉണ്ടാവുക വെളിയിൽ നിന്ന് നോക്കിയാൽ ഈ ഒരു ഏരിയ എങ്ങനെ ഉണ്ടാവും അങ്ങനെ തന്നിരുന്നു ഇത് ഇതിന്റെ വർക്കിന്റെ സമയത്ത് ത്രീ ഡി കംപ്ലീറ്റ് ഞാനും കണ്ടിരുന്നു നല്ല ആ അതിനകത്തുനിന്ന് ഒരു വ്യത്യാസവും വരാതെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് തന്നെ അങ്ങനെയാണ് എല്ലാം ചെയ്തിരിക്കുന്നത് ഇനി ഇവിടെ നമുക്ക് ചെടി പ്ലാന്റ്സ് കൊടുക്കാം ഏരിയയാണ് നമ്മൾ ആയി വരുന്നതേ ഉള്ളൂ പ്ലാന്റ് ഒക്കെ ലൈവ് പ്ലാന്റ്സ് ഒക്കെ തുടങ്ങി വെച്ച് ഇനിയൊന്ന് കറക്റ്റ് ആവണം പിന്നെ ഇവിടെ വെയിലിന്റെ കാര്യത്തിലും ഒക്കെ ഒരു ഇതുള്ളതുകൊണ്ട് ഏത് പ്ലാന്റ് അതൊക്കെ തീർച്ചയായിട്ടും വേണമെങ്കിൽ സജസ്റ്റ് ചെയ്യാനായിട്ട് കുറെ കാര്യങ്ങൾ എനിക്ക് തീർച്ചയായിട്ടും അടുത്ത് ചോദിച്ച് പ്ലാന്റിന്റെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇതിപ്പോ ഞങ്ങളുടെ ഒരു ഓടിച്ചിട്ടുള്ള ഒരു പരിപാടിയിൽ കുറച്ച് കാര്യങ്ങൾ അവിടെ ഇവിടെ എടുത്ത് വെച്ചതന്നേ ഉള്ളൂ എന്നാലും നല്ല രീതിയിൽ തന്നെയാണ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് പീസ് അത് കൊടുത്ത് ഭംഗിയാക്കി അപ്പോൾ നമ്മുടെ തനിമോടെ വീട് നമ്മൾ ഇപ്പോൾ കണ്ടല്ലേ അപ്പോൾ തനിമോടെ വീട് നമ്മുടെ ഇവിടുത്തെ വിജയനച്ഛൻ്റെ വീട് നിങ്ങളെല്ലാവരും കണ്ടു അപ്പോൾ നമ്മളുടെ റിനോവേഷൻ എങ്ങനെയാവുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതുമായിട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ എഞ്ചിനീയറുമായിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്തിയാലോ അപ്പോൾ നിർത്താം അപ്പോൾ ഈ പറഞ്ഞതുപോലെ റിനോവേഷൻ വർക്കുമായിട്ട് ബന്ധപ്പെട്ടൊരു വീടായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീട് സെലക്ട് ചെയ്തതും നിങ്ങളിലേക്ക് ഒന്ന് എത്തിക്കുന്നതും ഇനി ഇതുപോലെ താല്പര്യമുള്ളവർക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാം അല്ലാതെ ഒരു വീട് പൊളിച്ച് കളഞ്ഞിട്ട് പുതിയത് ചെയ്യണമെന്നില്ല നമുക്ക് ഇതുപോലെ ചേഞ്ച് ചെയ്ത് ചെയ്യാൻ സാധിക്കും അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം അതുവരേക്കും ബൈ